ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപപ്പനപ്പൻ welcome to my YouTube channel നമ്മൾ ഒരു മാസത്തിന് മുമ്പ് ചുമന്നുള്ളയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിപ്പോൾ നല്ല വ്യൂവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ച് അതിനകത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടിൽ ഇത് വളരുമോ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ തന്നെ ഇത് വളരും അതുപോലെ തന്നെ പലരും ചോദിച്ചൊരു കാര്യമായിരുന്നു ഇതിൻ്റെ കുരുവിട്ടല കൽപ്പിക്കുന്നു എന്നുള്ളത് കുരുവിട്ട് കുളിപ്പിക്കുന്നത് നമ്മുടെ വലിയ സവാളയാണ് കുരുവിട്ട് കുളിപ്പിക്കുന്നത് നമ്മുടെ ഈ ചെറിയ ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി എന്ന് പറയുന്നത് നമ്മൾ ഈ ഉള്ളി തന്നെ ഇട്ടാണ് കളിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു മൂന്ന് മുതൽ എട്ട് വരെ നമുക്ക് നിന്ന് ഉള്ളി ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ നാട്ടിലുണ്ടാവും നമ്മുടെ കേരളത്തിലുണ്ടാവും എന്നുള്ള ഭയങ്കര സംശയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും നമുക്കിന്ന് വിളവെടുക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കാരണം ഞാനും ഇത് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ വിളവെന്നുള്ളത് ഇത് മണ്ണിനടിയിലേക്കല്ല പോകുന്നത് നമ്മുടെ മണ്ണിന് മേളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഈ ഉള്ളിയുടെ വിളവെടുക്കാം അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഏകദേശം അറുപത് ദിവസം മുതൽ നമുക്ക് തൊണ്ണൂറ് അതായത് രണ്ട് മുതൽ മൂന്ന് മാസം വരെയാണ് നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് എടുക്കുന്നതെന്ന് പറയുന്നത് ഇത് വിളവെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതേ നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്തെല്ലാം നല്ല നന്നായിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഇതെല്ലാം വാടി താഴ്ന്നു കിടക്കുകയാണ് നമ്മുടെ ഈ ഭൂഖണ്ഡങ്ങളുടെ എല്ലാം രീതി അങ്ങനെയാണ് ഇത് വിളവെടുക്കേണ്ട സമയമാകുമ്പോൾ ചെടിയെല്ലാം ഒരുമാതിരി വാടിപ്പോവും അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് വിളവെടുക്കാനുള്ള സമയമായി എന്ന് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഉള്ളി ഇതിന് വെള്ളം കൂടുതൽ വേണ്ട എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഇതിന് വെള്ളം ഒഴിക്കുന്ന രീതി നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഭൂഖണ്ഡങ്ങളിലെല്ലാം അങ്ങനെ തന്നെ നമ്മുടെ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും ചോദിച്ചാൽ മതി ചേന ചേമ്പ് കാച്ചിൽ അതിനെല്ലാം വെള്ളം കുറച്ച് മതി അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഉള്ളിക്കും വളരെ കുറച്ച് വെള്ളം മതി അതുപോലെ തന്നെ ഇത് വേനൽ സമയത്താണ് നമുക്ക് കൃഷി ചെയ്യാനും പറ്റുന്നത് അതുപോലെ തന്നെ അരിപാകിയല്ല ഇത് ചെയ്യുന്നത് ഇതിൻ്റെ വിത്ത് നട്ട് വിത്ത് അതായത് ചെറിയ ഉള്ളി തന്നെ നട്ടാണ് ഇത് കളിപ്പിക്കുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിത് വിളവെടുക്കാം അപ്പോൾ നമുക്കിനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നമുക്കിത് വിളവിലേക്ക് പോവാം ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഉള്ളി ഇതാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം ഏകദേശം വാടി താഴത്തോട്ട് നിൽക്കുകയാണ് കേട്ടോ നോക്കി നമുക്ക് കാണാം ഇതിനകത്ത് ഉള്ളി ഇതേ നമുക്ക് രണ്ട് നാല് ആറ് ഏഴെണ്ണം ഇതിനകത്തു നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ മിക്കതിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും എത്ര എണ്ണം വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ഒരു പരാജയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നാളെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇതെന്തുമാത്രം നമുക്ക് കിട്ടും എന്നുള്ളത് നോക്കാം നോക്കി ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഒത്തിരി ചട്ടിയിലേക്ക് വെക്കേണ്ടതായിരുന്നു അങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് കിട്ടിയേനെ അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം അല്ലേ ഓക്കെ അപ്പോൾ നോക്കിയതേ ഇത് തന്നെ ആദ്യം എന്താണോ കാണുന്നത് അത് തന്നെ നമുക്ക് എടുക്കാം നോക്കി കുഴപ്പമില്ല ഓരോന്നും കണ്ടോ ഇതിൻ്റെ മേൽവശത്താണ് താഴെയാണ് വേര് പോകുന്നത് മേളിലാണ് അതിൻ്റെ ചെറുതാണ് ഇതെനിക്കൊന്ന് ഒക്കെ ആകാനുണ്ടെന്ന് തോന്നുന്നു നോക്കിയത് കണ്ട ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം മൂന്ന് മൂന്ന് നാല് രണ്ട് എട്ടെണ്ണം ഇതിനകത്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെ നോക്കട്ടെ ഇതാണ് ഏകദേശം നല്ല ഒരു നല്ല വലുതായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇതിന് മറ്റ് കീടങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ എനിക്കുണ്ടായില്ല ഇത് മണ്ണിൽ നടാം നീർവാർച്ചയുള്ള മണ്ണ് വേണം എന്നുള്ളതേ ഉള്ളൂ അല്ല ചട്ടി തന്നെ വേണമെന്നില്ല നോക്കി നോക്കി നല്ല വലിയ ഉള്ളി നമ്മൾ വെച്ചപ്പോഴും അതുപോലെ തന്നെ വലിയ ഉള്ളിയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഉള്ളി വിളവെടുത്താണ് നോക്കിയാൽ നല്ല വലിയ ഉള്ളികളും ചെറിയ ഉള്ളിയും എല്ലാമായിട്ട് നന്നായിട്ട് തന്നെ ഉണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഉള്ളി ഈ പറഞ്ഞതുപോലെ വളരെ നല്ല ഒരു പരിചരണമോ അല്ലെങ്കിൽ മറ്റ് കൃഷിയുടെ പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിന് നമുക്ക് വേണ്ട അല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഈ ഉള്ളിക്കൃഷി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കാരണം വളരെ എളുപ്പമാണ് ഇതിന് വെള്ളം കൂടുതൽ പാടില്ല ഇപ്പോൾ മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ട് തന്നെ ചെയ്യണം ഇടയ്ക്ക് ഇതുപോലെ വളത്തിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചിരുന്നു ചാണകമാണ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ നമുക്ക് ഏത് ജൈവവളമാണോ ഉള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വർഗ്ഗങ്ങൾക്ക് നല്ലത് എല്ലുപൊടിയാണ് അപ്പോൾ എല്ലുപൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതും കൂടിപ്പോവാതെ നോക്കണം അത് എന്ത് സാധനമാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് തന്നെ കൂടിപ്പോവാതെ നോക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അപ്പോൾ നമ്മുടെ ഈ ഇത്രയും ഒരു പത്ത് പതിനാല് ചട്ടികളായിട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചെണ്ണമാണ് നമ്മൾ നട്ടത് അപ്പോൾ അതിനകത്തു നിന്നാണ് ഇത്രയും നമുക്ക് വിളവ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വിളവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൃഷിയെ സ്നേഹിക്കുന്നവരെല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളോ കാര്യങ്ങളോ എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ കണ്ടോ ഇത് നമ്മൾ അന്ന് വീഡിയോ എടുത്ത സമയത്ത് നട്ട നമ്മുടെ ചുമന്നുള്ളിയാണ് നോക്കിയെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നോക്കി ഒരു ചുവട്ടിൽ നിന്ന് തന്നെ അതിനകത്തുനിന്ന് വിട്ട് പലതായിട്ട് വരുന്നുണ്ട് അതുപോലെയാണ് കിളത്ത് വരുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കാരണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ ഈ ഉള്ളിക്കൃഷി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വീടുകളിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും